കുട്ടൻ ഗോവിന്ദൻ പല ബാലരാമനെ കൂടെ കൂടാതെ കാമിനി മണിയമ്മത നങ്കാശിമേനി ചെന്നു കേറിന ഒപ്പത്തിലുള്ള കുട്ടികളോ മുപ്പത്തി രണ്ടു പേരുണ്ട് അപ്പിള്ള തൈവനത്തിൽ കാളിക്ക നിപ്പോ ഞാനമ്മി പോകട്ടെ നീ പറയാരൂതും തീയു പോലുള്ള വെയിലല്ലേ തൻ്റെ അച്ഛൻ പാടി ഉണ്ണി കരയണ്ടുണ്ണി ഉണ്ണീടച്ചൻ കന്നാലിക്കോരൻ കാലി പൂട്ടാനും പോയേ ഉണ്ണീടമ്മ താളിക്കൂറുമ്പ താളി പറിക്കാനും പോയേ കുട്ടിക്കുറു തത്തമ്മേ ചമ കൊയ്യാൻ പോരണു അരുവാളില്ല വള്ളിയില്ല കുട്ടിനെ നോക്കാൻ ആളൂല്ല കുട്ടിക്കുറു തത്തമ്മേ ചമ കൊയ്യാൻ പോരണു അരുവാളില്ല വള്ളിയില്ല കുട്ടിനെ നോക്കാൻ ആളൂല്ല അറിയണേ അച്ചാച്ചനെ മറ്റേ പാട അറിയില്ലേ ഇത് കണ്ടേട്ടാടണ്ട കണ്ണഞ്ചേമ്പേ ഇതിനൊരു നായരെ വരുവാനും